വിധി നമുക്ക് അനുകൂലമാകാനാണ് സാധ്യത എപ്പോഴും സാധ്യതയേ ഉള്ളൂ സാന്ദ്രയ്ക്ക് ഡൈവോഴ്സ് കിട്ടിയ സ്ഥിതിക്ക് ഇനി അവർക്കൊന്നും പറയാനില്ലല്ലോ നമ്മൾ ജയിക്കും അഥവാ ഉല്ലാസ് മ്യൂച്വൽ ഡിവോഴ്സ് തന്നില്ലായിരുന്നെങ്കിൽ അവനോടൊപ്പം ജീവിക്കുന്നത് സാന്ദ്രയുടെ ജീവന് തന്നെ ആപത്താണെന്ന് ഞാൻ കോടതി തെളിയിച്ചേനെ then court will definitely grant you the degree of divorce അതവനറിയാം വരാന്തയിൽ നിൽക്കുമ്പോൾ മുടിഞ്ഞതുള്ള അകത്ത് കയറുമ്പോൾ നാക്കുളുക്കും do you have any hope definitely പുതിയ വനിതാ ജഡ്ജ് ആളിത്തിരി സ്ത്രീപക്ഷമാണ് ഇതുവരെ ഒരാണിനും അനുകൂലമായിട്ട് വിധിച്ചിട്ടില്ല അവൻ പെടും ഇവരാണോ എന്നെ അകത്താക്കിയ സ്ത്രീയാ അന്ന് ഇവര് പ്രോസിക്യൂട്ടറായിരുന്നു പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഹാജരാക്കിയ തെളിവുകളും സാക്ഷിമൊഴികളും പരിശോധിച്ചതിന്റെയും അഭിഭാഷകരുടെ വാദമുഖങ്ങൾ പരിഗണിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ പ്രതി ഉല്ലാസ് കുറ്റം ചെയ്തതായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നു ഉല്ലാസും സാന്ദ്രയും കുടുംബ കോടതി മുഖേന വിവാഹമോചനം നേടിയ കാര്യവും കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുള്ളതാണ് കേസിന്റെ എല്ലാ വശങ്ങളും പരിഗണിച്ച് പ്രതി ഉല്ലാസിനെ ഈ കോടതി നിരുപാധികം വിട്ടയച്ചതായി ഉത്തരവിടുന്നു കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം കൂടി അവസരത്തിൽ പറയുകയാണ് നമ്മുടെ നിയമങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് ഉയർന്ന മൂല്യം കൽപ്പിക്കുന്നവയാണ് വ്യക്തിവിദ്വേഷങ്ങൾ തീർക്കാൻ ഇത്തരം ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് നിയമപരിരക്ഷയ്ക്ക് യഥാർത്ഥത്തിൽ അർഹരായ സ്ത്രീകളെ കൂടെ സംശയത്തിന്റെ നിഴലിലാക്കാൻ കാരണമാവുകയും ചെയ്യും ലാസ് എവിടെ കണ്ടില്ലല്ലോ അവൻ ആ വക്കീൽ പെണ്ണിന്റെ കൂടെയാ പിന്നെ ഈ ജാതകത്തിൽ രണ്ട് മൂന്ന് കല്യാണമൊക്കെ കാണും ഇനി അതൊന്നും വേണ്ട അടങ്ങി ഒരുങ്ങി ജീവിക്കാൻ നോക്ക് ഇല്ല എനിക്കൊരു കല്യാണം കൂടെ കഴിക്കണം ആരെ എന്റെ മിനിയെ നീ അവളെന്റെ ഭാര്യയില്ലെന്നാരും പറയരുത് അതെ അപ്പോഴും രണ്ട് കല്യാണമല്ലേ ആയുള്ളൂ ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട് അതിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത് എന്നാൽ ഇനി അങ്ങനെ ഒരു കല്യാണം ബാക്കിയില്ല എന്റെ ആദ്യ ഭാര്യയെ നിങ്ങൾ വിചാരിച്ചിരുന്ന മിനി എന്റെ രണ്ടാമത്തെ ഭാര്യയും എന്റെ രണ്ടാമത്തെ ഭാര്യയെ നിങ്ങൾ വിചാരിച്ച സാന്ദ്ര എന്റെ മൂന്നാമത്തെ ഭാര്യയാണ് ഇത് രണ്ടിനു മുമ്പ് ഞാൻ വേറൊരു കല്യാണം കഴിച്ചത് ആരെ അയാളുടെ ഒപ്പം പോയാൽ താൻ ആഗ്രഹിച്ച ജീവിതം തനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ ഉണ്ട് താൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം തരാൻ എനിക്കും സാധിക്കും അത് നിങ്ങളുടെ തോന്നലാണ് അറിയണ്ട എല്ലാത്തിനും പരിഹാരമില്ലേ ഞാൻ അച്ഛനോട് സംസാരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ തീരുമാനത്തിന് വിടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വയം തീരുമാനിക്കുന്നതാണ് ജോസഫിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടാക്കാം അതല്ലേ ഞാൻ ആഗ്രഹിച്ച ജീവിതം അന്ന് നിനക്ക് വേണ്ടി എന്നെ കാണാൻ ഉല്ലാസം വന്നപ്പോൾ അയാളൊരു കാര്യം പറഞ്ഞു പിടിച്ചു വാങ്ങുന്ന സ്നേഹം കള്ളത്തൊണ്ടേ പാടുന്നൊരു പാട്ട് പോലെയാണ് രണ്ടിനും ആയുസുണ്ടാവില്ല കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എനിക്ക് വേണ്ടത് നിങ്ങളെയല്ല ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പുരുഷനെയാണെന്ന് മുഖത്ത് നോക്കി പറയുമ്പോൾ മിനിമം ഒരു നിനക്ക് തരേണ്ടതാണ് പക്ഷെ അയാളത് ചെയ്തില്ല പകരം എന്നെ കാണാൻ വന്നു എൻ്റെ അടുത്ത് നിന്നെ എത്തിക്കാൻ അയാൾ കാണിച്ച അതേ മനസ്സ് തന്നെയായിരിക്കും സാന്ദ്രയുടെ കാര്യത്തിലും കാണിച്ചത് ഉല്ലാസിനെ അറിഞ്ഞൂടെ അയാളുടെ മുന്നിൽ ചെന്നൊരു പെണ്ണ് കറിഞ്ഞാൽ അതിന് എന്ത് സംഭവിച്ചാലും അയാൾ അവരുടെ കൂടെ തന്നെ ഒരു സത്യം കൂടെ ഞാൻ പറയാം ഇടവേ ഞാൻ സകല പിടിയും വിട്ട് നിൽക്കുക നീ കൊണ്ടുപോയില്ലായിരുന്ന ഞാൻ കയ്യിലെ കാശ് മുടക്കി അമേരിക്കക്ക് വന്നേനെ എന്തിനാണെന്നറിയോ നിനക്കിട്ടുണ്ട് പൊട്ടിക്കാൻ അതല്ല ഞാൻ ഇങ്ങോട്ട് വന്ന് പൊട്ടിച്ചോ തിരിച്ച് അമേരിക്കക്ക് പോകാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് മിനിയോട് മോളോടുള്ള കാര്യം പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല അതെ ഞാൻ ആ മറ്റേ സത്യം പറയാം കാതറിൻ കിംബർലി മദാമയാ ഞാൻ അവളെ കെട്ടി ഗ്രീൻ കാർഡ് കിട്ടി എനിക്ക് എപ്പോൾ വേണം അമേരിക്കയ്ക്ക് പോകാം വരാം പ്രിൻസ് കാരണം പ്രിൻസിപ്പാളിന്റെ ചീത്ത ഞാനാ കേൾക്കുന്നത് വേഗം പരിപാടി തുടങ്ങി അപ്പൊ ഈ ജാതകം എന്ന് പറയുന്നതിനകത്ത് സത്യം ഉണ്ടല്ലേ ഇവന് ജാതകമൊന്നുമില്ല ഈ ഉല്ലാസും മിനിയുമായിട്ടുള്ള പ്രേമം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലത്ത് മിനിയുടെ അച്ഛൻ ഉല്ലാസിന്റെ ജാതകം വന്ന് പറഞ്ഞപ്പോ എന്റെ ജാതകം തിരുത്തിക്കൊണ്ട് കൊടുത്തതല്ലേ